ഹലോ നമസ്കാരം വീക്കെൻഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അതിഥി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിഥി ഫാമിലി റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് വെച്ചാൽ തണ്ണീർമുക്കം ആലപ്പുഴ റൂട്ടിൽ കായ്പ്പുറം ജംഗ്ഷന് തൊട്ടടുത്താണ് നേരെ വന്ന് കണ്ടു നല്ല രസമുണ്ട് മഴയായിപ്പോയി വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു മഴ നല്ല മഴയുണ്ട് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കയറി അകത്തിരിക്കുന്നു കൊറോണ കാരണം അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പാഴ്സലാകുന്നൊരു സമയം അകത്തിരിക്കാന്ന് വെച്ച് കയറി കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു രക്ഷയില്ല നല്ലൊരു ഫീലുണ്ട് നോക്കിക്കേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കും അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും ആ ഭിത്തിയായിട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നോക്കി കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുന്ന ഏതൊക്കെയോ ഒരു ഹോട്ടലിലുള്ള പോലൊരു ഫീൽ കുറേ പടങ്ങളും അതും ഇതൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു ഞങ്ങൾ വന്നത് സന്ധ്യ ഒരു ഏഴ് മണിക്ക് തൊട്ട് മുമ്പാണ് മഴയായി പോയ കാരണമാണ് കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ കയറി ഫുഡ് കഴിക്കാൻ മറക്കണം ഫുഡെന്ന് പറഞ്ഞാൽ അന്യായ ഫുഡാണ് ഒരു രക്ഷയില്ല ഞങ്ങൾ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ഇത്രയും സാധനം മേടിച്ച് വീട്ടിൽ പോയിരുന്നാണ് കഴിച്ചത് സംഭവം സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ഫുഡ് ഒരു രക്ഷയില്ല പറയാനായിട്ട് അപ്പം ഇതുവഴി പോകുന്നവർ കയറാൻ മറക്കല്ല കേട്ടോ